ഹലോ ഫ്രണ്ട്സ് അങ്കിൾസ് കിച്ചണിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു നമുക്ക് എത്രയും വേഗം ഒരു സദ്യ ഉണ്ടാക്കാം ഓണമൊക്കെ വരുമ്പോൾ പലർക്കും സമയമില്ലാത്തവർ കാണും അപ്പോൾ അതിന് സമയം എടുക്കാതെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാവുന്ന ഒരു സദ്യ വളരെ ചുരുങ്ങിയ സമയം വളരെ സ്പീഡാ ചെയ്യുകയും വേണം അപ്പോൾ അതിന് ആവശ്യമുള്ള പച്ചക്കറിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ പച്ചക്കറിക്കകത്ത് തന്നെ അവിയലിൻ്റെതും സാമ്പാറിൻ്റെതും പച്ചടി കിച്ചടി തോരൻ ഇത്രയും ഐറ്റം ഇതിനകത്തുണ്ട് അത് നമുക്ക് നേരത്തെ അതായത് അതിന്റെ തലേ ദിവസം രാത്രിയിൽ രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ അത്താഴ കഴിച്ച ശേഷം സമയം പാഴാക്കാതെ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വൃത്തിയാക്കി വയ്ക്കണം രാവിലെ എഴുന്നേറ്റാവിടെ നമുക്ക് അതിൻ്റെ പാചകം തുടങ്ങാം അപ്പോൾ ഒരു പണി നമുക്ക് നേരത്തെ ചെയ്യാൻ കഴിയും തലേ ദിവസം തന്നെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ രാവിലെ പാചകം തുടങ്ങിയാൽ നമുക്ക് വേഗം തീർക്കാൻ കഴിയും മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു പായസം കൂടെ ഉണ്ടായിരിക്കും അപ്പം നിങ്ങളും ഇത് എത്രയും വേഗം വളരെ രുചികരമായ ഒരു സദ്യ ഒരുക്കിയെടുക്കണം അതിന് നമുക്ക് ഇത് ആദ്യം അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം നമ്മളിത് കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളും സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പ്രത്യേകം പ്രത്യേകം മാറ്റി വയ്ക്കണം ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യം മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെ കഷ്ണങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവിയലിൻ്റെ കഷ്ണങ്ങളാണ് വെച്ചേക്കുന്നത് അവിയൽ ഉപയോഗിക്കേണ്ടത് ചേന പേയൻകായ് ഏത്തക്കായി ഏത്തക്ക ഒന്ന് ഒന്നരയോ മതി വെള്ളരിക്ക പടവലങ്ങ ചീനിയമര മുരിങ്ങിക്ക ഇത്രയും പച്ചക്കറി മാത്രമേ അവിയലിന് ഉപയോഗിക്കാവൂ എങ്കിലേ അവിയലിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം അവിയലിന് ചെറിയൊരു പുളി ആവശ്യമുണ്ട് അപ്പം അതിനു വേണ്ടി ഒരു മൂന്ന് തക്കാളി ഇട്ടാലും മതി ഇന്നത്തെ സദ്യയ്ക്ക് വേണ്ടി നമ്മൾ രണ്ട് പച്ചടി ഒരു കിച്ചടിയും ചെയ്യുന്നുണ്ട് ഇത് വെള്ളരിക്ക അരിഞ്ഞതാണ് ഇത് പൈനാപ്പിൾ പച്ചടിക്കുള്ളതാണ് ഇത് കിച്ചടിക്കുള്ളതാണ് തോരൻ്റെ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പായസത്തിലേക്ക് അവിയൽ പച്ചടി കിച്ചടി തോരൻ ഇതിലേക്ക് വേണ്ടിയുള്ള തേങ്ങ നമ്മൾ നേരത്തെ തിരുമി വയ്ക്കണം ആദ്യമായി നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പ് എടുക്കണം അത് നല്ലൊരു കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലേക്ക് എടുക്കണം സാമ്പാറിനും ഒരു ഒഴിച്ചു കറിക്കും അതായത് പരിപ്പ് കറിക്ക് ഒരു രസത്തിന് കൂടിയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യം പരിപ്പ് വേവിക്കാൻ വയ്ക്കാം പരിപ്പിനെ ഒരു നാല് വിസിലടിക്കണം നാല് വിസിലടിക്കുമ്പോഴത്തേക്കും പരിപ്പ് നന്നായിട്ട് വെന്തിരിക്കും അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് മൂന്ന് കൂട്ടിലേക്ക് നമുക്ക് എടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ് വെന്തതിനെ നമുക്ക് കുറച്ച് തണുത്ത ശേഷം അത് നന്നായിട്ട് ഉടച്ചെടുക്കണം സാമ്പാറിന് കൂടുതൽ ഉടയ്ക്കണ്ട അതിൽ നിന്ന് തന്നെ ഒരു പോർഷൻ നമ്മളെടുത്ത് പരിപ്പ് ഒഴിക്കാനായിട്ട് എടുക്കുകയാണ് ഒഴിച്ചു കറി ഒന്ന് സാമ്പാറിടും ഒന്ന് പരിപ്പ് ഒഴിച്ചു കറി ഇടും അതിൽ നിന്ന് രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി രസത്തിനെടുക്കും പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ സദ്യക്ക് ചെയ്യുന്നത് ചെറുപരിപ്പാണ് ചെറുപയറിന്റെ പരിപ്പ് അതിന് വേവിച്ചാണ് നമ്മൾ സദ്യക്ക് എടുക്കാറുള്ളത് അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് അവിയലിന്റെ പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങാം അവിയല് ചവില് വേവിക്കാൻ വെക്കുന്നതിന് മുമ്പ് അത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം അതിന് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ഇപ്പം ചേർക്കുന്നെങ്കിലും നമ്മൾ അവസാനം ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ചേർക്കാവൂ കൂടിപ്പോകരുത് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് ഇളകി കൊടുക്കാം ഇത് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തൊണ്ടൻ മുളക് കൂടെ നാലഞ്ച് കഷ്ണം ഇട്ടേക്കണം അതൊരു മീഡിയം തീയിലാണ് വെക്കേണ്ടത് ഒത്തിരി തീ കൊടുത്താൽ അത് അടുക്കി പിടിക്കും നമ്മളിത് വേവിക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം ചേർക്കരുത് ഒന്നാമത് ഈ പച്ചക്കറി ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാം ജലാംശമുള്ളതാണ് അതൊന്ന് വാടി വരുമ്പോൾ തന്നെ അതിൻ്റെ ജലാംശം ഇങ്ങനെ ഊറി ഇതിലൊക്കെ പിടിച്ചോളും അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് വയ്ക്കണം ചെറിയ ചൂടിൽ വെക്കാവൂ അപ്പോൾ അത് അവിടെ ഇരുന്ന് കറക്റ്റ് വെന്തോളും വീണ്ടും നമ്മൾ ആ കുക്കറിലേക്ക് സാമ്പാറിൻ്റെ പച്ചക്കറി ഇടുക അതിനകത്ത് വെണ്ടയ്ക്ക ഒഴിവാക്കണം വെണ്ടയ്ക്ക നമുക്ക് വേകാറാകുന്ന സമയത്ത് അതിൻ്റെ അടപ്പ് തുറന്ന് വീണ്ടും വെണ്ടയ്ക്ക ഇട്ട ശേഷം അതൊന്ന് വെന്ത ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം അപ്പോൾ ഇത് രണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അത് വേഗം നേരെ വെയിറ്റ് ചെയ്യാം സാമ്പാറിൻ്റെ പച്ചക്കറി വെക്കുമ്പോൾ കുക്കറിൽ ഇടുമ്പോഴത്തേക്ക് ഒരു ഒരു വിസിലടിച്ചാൽ മതി ഒറ്റ വിസിലടിക്കുമ്പോൾ തന്നെ എല്ലാം വെന്ത് കിട്ടും അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് അവിയലിൻ്റെ കൂട്ടിന് വേണ്ടി ഒന്നര മുറി തേങ്ങ ചിരകിയത് വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഒരു ടീസ്പൂൺ ജീരകം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മതി നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മിക്സി കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം പിന്നെ അതിനകത്ത് കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇവിടെ ഇടണം ഇത്രയും നമുക്കിപ്പോൾ മിക്സിയിലിട്ട് ഒരടി മിക്സിയിലിട്ട് ഒരടി അടിച്ചാൽ മതി അടിക്കുമ്പോഴത്തേക്ക് ഒന്ന് ചതഞ്ഞ് കിട്ടും ഇത് അറിയാൻ പാടില്ല ചതച്ചെടുക്കണം അതുകൊണ്ട് ഇത് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സ്വിച്ച് ഇടുക തന്നെ ഓഫ് ചെയ്യുക ഇനി നമുക്ക് മസാല കോട്ട് അവിയലിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് പാത്രം കൊണ്ടൊന്ന് അടച്ചു വയ്ക്കുക ഒരു ഏഴ് മിനിറ്റിൻ്റെ അകത്ത് ആ മസാല വെന്ത് കഴിയും അപ്പോൾ ഈ സമയം കൊണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അതിനുശേഷം അതിനകത്ത് വെണ്ടയ്ക്ക് അരിഞ്ഞു വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ഇടുക വെണ്ടയ്ക്കിട്ടതിന് ശേഷം കുക്കർ അടയ്ക്കണ്ട അടയ്ക്കാതെ തന്നെ മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് എടുത്താൽ മതി അത് വെണ്ടയ്ക്ക് വെന്തോളും ഒരുപാട് വെന്ത് കുഴയരുത് നമുക്ക് കഷ്ണം അതുപോലെ കിട്ടണം അവിയലിൻ്റെ അടപ്പെടുത്ത് മാറ്റിയ ശേഷം നമുക്കത് ഒന്ന് ചെറുതായിട്ട് ഇളകി കൊടുക്കാം ഒരുപാട് ഇളക്കി അതിനെ ഉടച്ച് കളയരുത് ഒന്ന് പതുക്കെ ഇളക്കിയെടുക്കണം അതിനുശേഷം കുറച്ച് പച്ച കറിവേപ്പില അതിനകത്ത് ഇടുക അത് കഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചേർത്ത് കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് ഇളക്കിയ ശേഷം അടുപ്പത്ത് നിന്ന് വാങ്ങി വയ്ക്കുക അവിയൽ ആയിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അവസാനമായിട്ട് വെണ്ടയ്ക്കയും ഉടഞ്ഞിട്ടില്ല അതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട് സാദാ പുളി മതി ഒരു കപ്പ് പുളി പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം ഇനി അതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കാരണം ഇത് തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് ആദ്യം കടുക് പൊട്ടിക്കാം കടുക് ഇട്ടിട്ടുണ്ട് ചുവന്ന ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കറിവേപ്പില കുറച്ച് വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വറ്റൽമുളക് ഒന്ന് ഏകദേശം ബ്ലാക്ക് ആകുന്നതിന് മുമ്പ് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയുണ്ട് അതിൻ്റെ കൂടെ കായം ഇത്തിരി വലിയ കഷ്ണം കായം എടുത്ത് ചെറുതായിട്ട് നുറുക്കി ആ തക്കാളിയുടെ കൂടെ തന്നെ ഇട്ട് ഒന്ന് വഴറ്റണം അതിനുശേഷം ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളതാണ് അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട ശേഷം നമ്മൾ വീണ്ടും വഴറ്റുക അതിലേക്ക് കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം ഇത്രയും കൂട്ട് നന്നായി വെന്ത് വരുമ്പോൾ നല്ല സാമ്പാറിൻ്റെ മണമായിരിക്കും അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക അത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് രസം വെക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് മൂന്ന് സ്പൂൺ മസാലക്കൂട്ട് മാറ്റി വയ്ക്കണം വേറെ ബൗളിലേക്ക് മാറ്റി വയ്ക്കണം അത് മിക്സിംഗ് എല്ലാം കറക്റ്റായ ശേഷം നമുക്ക് അതിലേക്ക് സാമ്പാറിനുള്ള പരിപ്പ് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ഈ മിശ്രിതത്തിലേക്ക് ചേർക്കുക പരിപ്പും കൂട്ടുമായിട്ട് നന്നായിട്ട് മിക്സായ ശേഷം അതിലേക്ക് സാമ്പാറിന് വേവിച്ചെടുത്ത പച്ചക്കറി കഷ്ണങ്ങൾ അതിലേക്ക് ഇടാം ഇളക്കി കൊടുക്കുക നന്നായി ഇളകി കൊടുക്കുക ഉപ്പ് നോക്കുക ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കണം സാമ്പാർ കട്ടി ആകണമെങ്കിൽ അതൊന്ന് ലൂസാക്കി എടുക്കണം അതിനുവേണ്ടി നമ്മൾ പച്ചക്കറി ഉപയോഗിച്ച വെള്ളം തന്നെ അത് ഉപയോഗിക്കാം അതായാലും കുറച്ചുകൂടെ നല്ലത് കാരണം അത് നന്നായിട്ട് ചൂടായിരിക്കാണ് അപ്പോൾ നമ്മളെ സാമ്പാർ റെഡിയായിട്ടുണ്ട് ഇനി അതിൽ ചെയ്യേണ്ടത് ഒരു സ്പൂൺ ഉലുവപ്പൊടി ചെറിയ സ്പൂണിലെടുത്ത് ഉലുവപ്പൊടി അതിലേക്ക് വിതറി കൊടുക്കുക ഇതിൽ കഴിഞ്ഞിട്ട് അത് ഇളക്കരുത് അത് സാമ്പാർ ഉപയോഗിക്കാൻ സമയത്ത് മാത്രമേ പിന്നെ ഇളക്കി എടുക്കാവൂ നമ്മൾ ചീനിച്ചിട്ട് അടച്ചു വയ്ക്കുക ഇറക്കി മാറ്റി വയ്ക്കുക അടുത്തത് രസം വയ്ക്കുക ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചെറിയ ചൂട് കൊടുത്ത് അതിലേക്ക് രസം വയ്ക്കുന്നതിന് വേണ്ടി ഒരു പോർഷൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു അതെടുത്ത് ചീനിച്ചട്ടിയിൽ കൊടുക്കുക അതൊന്ന് തിളച്ച ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം കൂടി ഇട്ട് കൊടുക്കുക കാരണം ഇതിനകത്ത് വെള്ളം ഇഷ്ടംപോലെ ചേർക്കേണ്ട ഒരു സാധനമാണ് രസം അപ്പൊ അതിന്റെ കായത്തിന്റെ ടേസ്റ്റ് ഒട്ടം കുറയാതിരിക്കാൻ വേണ്ടിയാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് സമാസമാവും ആയിക്കോളും അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൽ നിന്ന് മാറ്റിയ രണ്ട് സ്പൂൺ പരിപ്പ് അതിലേക്ക് ഇട്ട് ഇളക്കി കൊണ്ടിരിക്കുക നന്നായി മിക്സ് ആയ ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർക്കുക മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കൂടി ചേർക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് രസം എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ശർക്കര ചെറിയ കഷ്ണം കുറച്ച് മതി ആ ടേസ്റ്റിന്റെ കനപ്പൊന്ന് മാറാൻ വേണ്ടിയാണ് അത് ചേർക്കുന്നത് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം അതൊന്ന് തിളയ്ക്കണം തിളച്ച ശേഷം രസം അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം ഇനി നമുക്ക് പരിപ്പ് കറി വയ്ക്കാം അതിനാവശ്യമുള്ള സാധനം അരമുറി തേങ്ങയുടെ പീര കുറച്ച് ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം രണ്ട് പച്ചമുളക് വെളുത്തുള്ളി നാലല്ലി എല്ലാം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക നന്നായി അരയ്ക്കണം നമുക്കിനി പരിപ്പ് കറിക്ക് വേണ്ടി ചീനിച്ചട്ടി എടുപ്പത്ത് വയ്ക്കുക അത് ചൂടാക്കുക ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കുക അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി നുറുക്കിയത് വറ്റൽ മുളക് അത് ആവശ്യം നാലോ അഞ്ചോ മതി അത് രണ്ടായി മുറിച്ചിട്ട് ഇടണം കുറച്ച് കറിവേപ്പില അവിടെ ഇട്ട് തളിക്കുക അത് ചൂടാകുമ്പോൾ അതിലേക്ക് നന്നായി അരച്ചെടുത്ത മസാല കൂട്ടിട്ട് കൊടുക്കുക നന്നായിട്ട് ഇളകി കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെന്ത പരിപ്പ് ഇതിലേക്ക് ചേർക്കുക ചേർത്ത് നന്നായി ഇളകി കൊടുക്കുക ആ മിശ്രണം നല്ലൊരു മിക്സായ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് തിള വരുമ്പോൾ വാങ്ങി വയ്ക്കുക അടുത്ത് നമുക്കിന് രണ്ട് തരം പച്ചടിയും ഒരു കിച്ചടിയും ഉണ്ടാകാം പച്ചടി ഉണ്ടാക്കുന്നത് ഒന്ന് വെള്ളരിക്കയിലും രണ്ടാമത്തത് പൈനാപ്പിളിലുമാണ് നല്ല പഴുത്ത പൈനാപ്പിൾ കിച്ചടി വെക്കുന്നത് ബീട്രൂട്ടിലാണ് അത് ഇനി കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി വേവിച്ചെടുക്കാൻ എളുപ്പമാണ് അടച്ചു കഴിഞ്ഞാൽ തീ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിസിൽ മതി ഒരു വിസിൽ കെട്ടൽ ഉടനെ ഇറക്കിയാൽ അത് നല്ല അതിൻ്റെ പാകത്തിന് വെന്തിരിക്കും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വെള്ളരിക്ക അരിഞ്ഞത് കുക്കറിലേക്ക് കയറ്റാം അതിലേക്ക് ശകലം ഉപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചു വയ്ക്കാം അപ്പം കുക്കറിലിട്ട് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളരിക്ക സ്വതവേ വെള്ളമാണ് അപ്പം പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അത് ഊറി പിടിച്ചോളും അതിന് വേവിക്കാം അത് വെന്ത് കഴിഞ്ഞ് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി അടുത്തത് പൈനാപ്പിൾ നുറുക്കിയത് അത് ചെറുതായിട്ട് നുറുക്കിയത് കുക്കറിലേക്കിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കുക്കർ അടിക്കുക ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക വെന്ത് കഴിഞ്ഞ പൈനാപ്പിൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക നമുക്കിനി കിച്ചടി വെക്കാൻ വേണ്ടി ബീറ്റ്റൂട്ട് കഷ്ണങ്ങളാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൽ ലേശം വെള്ളം ഒഴിക്കുക പൈനാപ്പിൾ ഇട്ടപ്പോഴും വെള്ളം ഒഴിച്ചില്ല കാരണം അത് ആൾറെഡി അനത്ത് വെള്ളമുണ്ട് പൈനാപ്പിളിലെ നീരിലാണ് അത് വെന്തെടുക്കുന്നത് ആ വെന്ത് കഴിഞ്ഞു അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമുക്കിത് മൂന്നിനു വേണ്ടിയുള്ള മസാല കൂട്ടെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുക്കാൽ തേങ്ങാപ്പീര എടുത്ത് ഒരു പാത്രത്തിൽ വെച്ച ശേഷം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ജീരകം അത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്ത് വയ്ക്കുക നല്ലപോലെ പേസ്റ്റ് ആക്കണം ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക അതിനകത്ത് മുളക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് അത് നന്നാക്കി ചൂടാക്കി എടുക്കണം ഇതിലേക്ക് മൂന്നോ നാലോ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ മസാല കൂട്ടിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ എടുത്ത മൂന്ന് കറിക്ക് എടുത്ത കൂട്ടിൻ്റെ ഒരു പോർഷൻ നന്നായി ഇളകി കൊടുക്കുക നന്നായി ചൂടായ ശേഷം അല്പം വെള്ളം കൂടി ചേർത്ത് അത് ഇറക്കി മറ്റൊരു പാത്രത്തിലേക്ക് വാങ്ങി വയ്ക്കുക അടുത്ത അടുപ്പിലേക്ക് നമുക്ക് ചീനച്ചട്ടി വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് പച്ചടിക്ക് വേണ്ട മസാല കൂട്ട് ഇടുക അതായത് നമ്മൾ നേരത്തെ എടുത്ത പോർഷനിലെ രണ്ടാമത്തെ ഒരു പോർഷനാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് അതിനിട്ട ശേഷം അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കുക അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം ചെറുതായിട്ട് ലൂസാക്കുക ഒത്തിരി ലൂസ് പാടില്ല നമ്മൾ ഇലയിലേക്ക് കോരി ഒഴിക്കുമ്പോൾ അവിടെ നിൽക്കണം അതാണ് എൻ്റെ പരുവം നമ്മൾ ഇതിനകത്ത് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു കുക്കറിൽ വെക്കുമ്പോൾ തന്നെ അത് ഉപ്പിട്ടതാണ് ഇനിയും അത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചൂടായ ശേഷം അത് ഇറക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക അടുത്തത് കിച്ചടി വെക്കാൻ വേണ്ടിയാണ് ചീനിച്ചടിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന മൂന്നാമത്തെ പോർഷൻ കൂട്ട് ഇട്ട് ഇളക്കുക നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അവസാനം ആ പാത്രത്തിൽ നിന്ന് ബാക്കി ഭാഗം ആ കൂട്ട് ഇത്തിരി വെള്ളം ചേർത്ത് ഈ മസാലയിലേക്ക് ഒഴിക്കുക അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതിനെടുത്ത് ചേർക്കുക ഒരുപാട് രൂസായി പോകരുത് അങ്ങനെ പാകത്തിന് മാത്രമേ വെള്ളം ഒഴിക്കാവൂ നന്നായിട്ട് മിക്സ് ചെയ്യുക അതും നന്നായി ചൂടായ ശേഷം അതൊരു പാത്രത്തിലേക്ക് വീണ്ടും മാറ്റി വയ്ക്കുക നമ്മുടെ വെള്ളരിക്ക പച്ചടി പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് കിച്ചടി പ്രിപ്പയർ ചെയ്ത് നമ്മൾ മൂന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു ചീനിച്ചടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഒരു മൂന്ന് മൂന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അത് മൂത്ത ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില മൂത്ത ശേഷം അതിലേക്ക് മുളക് ഒരു പത്ത് മുളക് എടുക്കണം അതിന് രണ്ടായി മുറിച്ച് കടുക് പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇറക്കി വെച്ച് അതും മൂന്ന് പോർഷൻ എടുത്ത് ഈ മൂന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ഇളകി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് അര ലിറ്റർ തൈര് വേണ്ടി വരും താളിച്ചൊഴിച്ച ശേഷം ഈ തൈര് രണ്ട് പോർഷനാക്കി പച്ചടിക്കും കിച്ചടിക്കും ചേർത്ത് കൊടുക്കുക പച്ചടി വെള്ളരിക്ക പച്ചടിയിലും കിച്ചടിക്ക് മാത്രം മതി പൈനാപ്പിൾ പച്ചടിക്ക് തൈരൊഴിക്കണ്ട തൈരൊഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കിച്ചടിക്കും പച്ചടിക്കും നമ്മൾ തൈര് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് ഒരു തോരൻ വയ്ക്കണം അത് ക്യാബേജ് തോരനാണ് നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തോരനെല്ലാം നമുക്ക് ആദ്യമേ അത് താളിച്ചിട്ട് തുടങ്ങാം ചീനിച്ചട്ടി വയ്ക്കുക ഒരു മൂന്ന് ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കടുക് കൊടുക്കുക ഉഴുന്ന് നന്നായിട്ട് മൂക്കണം മൂക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ വരും ഇപ്പോൾ നമ്മളിട്ട ഉഴുന്ന് പരിപ്പ് അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട ശേഷം ഒരു അരക്കപ്പ് സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വഴറ്റുക സവാള ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്യുക ഈ ക്യാബേജ് അതിൽ മിക്സ് മിക്സായി മൂത്ത ശേഷം അതായത് ഒരു ബ്രൗൺ കളർ വന്ന ശേഷം അതിലേക്ക് അതിന്റെ മസാല ഇട്ട് കൊടുക്കുക അതിന്റെ മസാലിന് വേണ്ടി തയ്യാറാക്കിയത് നമ്മൾ അരമുറി തേങ്ങയുടെ പീര മഞ്ഞൾപ്പൊടി ജീരകം മൂന്നല്ലി വെളുത്തുള്ളി ഇവ ചേർത്ത് മിക്സിയിലിട്ട് വന്ന് അടിച്ചെടുക്കുക അതിന് വേറെ പാത്രത്തിൽ മാറ്റി വയ്ക്കുക ഇപ്പോൾ നമ്മുടെ ക്യാബേജ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി ഇതാണ് അതിൻ്റെ പരുവം ബ്രൗൺ കളർ ഇരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഇപ്പം മിക്സിയിലിട്ട് അടിച്ച മസാല കൂട്ടിടാം മസാല കൂട്ടിട്ടിട്ട് വീണ്ടും ഇളകി കൊടുക്കുക ഇതിന്റെ മസാലും ക്യാബേജും ഒന്നുപോലെ മിക്സായ ശേഷം നമുക്ക് ഇറക്കി വെക്കാം അത് മറ്റൊരു പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം അത് തോരൻ റെഡിയായി നമുക്കിനി അടുത്ത് ഒരു പ്രഥമൻ ഉണ്ടാക്കാം അടപ്രഥമനാണ് ഞാൻ ഉണ്ടാക്കുന്നത് പായസങ്ങളിൽ പ്രഥമൻ അതാണ് അടപ്രഥമൻ അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി സമയമെടുക്കുന്നതാണ് എന്നാലും നമുക്ക് എത്രത്തോളം സമയം ചുരുക്കാമോ അത്രത്തോളം ചുരുക്കി നമുക്ക് ചെയ്യാം അതിനുവേണ്ടി നൂറ്റി അൻപത് ഗ്രാം ചവ്വരി ഒന്ന് കഴുകി അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിക്കാം അടുത്ത സ്റ്റവിൽ ഒരു കിലോ ശർക്കര ഉരുക്കിയെടുക്കാം അതിനൂടെ ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് ഉരുക്കി തീരും ഉരുകിയ ശർക്കര ഇറക്കി വെച്ചിട്ട് അത് തണുത്ത ശേഷം അത് അരിച്ചെടുക്കുക അരിച്ചെടുത്ത ശേഷമേ പായസത്തിൽ ഒഴിക്കാവൂ ഇതിൻ്റെ തേങ്ങാപ്പാലിന് വേണ്ടി മൂന്ന് തേങ്ങ വലിയ തേങ്ങ എടുത്തിട്ടുണ്ട് ആ മൂന്ന് തേങ്ങ ചിരകി അതിന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച ശേഷം ആദ്യം എടുക്കുന്ന പാല് തലപ്പാലായിട്ട് ഉപയോഗിക്കാം അതായത് ഒന്നാം പാല് പിന്നെ പിഴിയുന്നതല്ല രണ്ടാം പാലും മൂന്നാം പാലും ഉപയോഗിക്കാം ഇനി നമുക്ക് അട കഴുകിയെടുക്കാം രണ്ട് കവർ അടയാണ് അതൊന്ന് കഴുകിയെടുക്കണം അതിലേക്ക് വെള്ളം ആദ്യമേ ചൂടാക്കണം വെട്ടിത്തിളയ്ക്കണ്ട ചൂടായാൽ മതി അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചിടുക ഒഴിച്ചിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കണം അടയിലൊരു ഒരു കൊഴുപ്പ് പൊടി അത് വെള്ളത്തിൽ അലിഞ്ഞോളും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് വെള്ളം ഏകദേശം ഒന്ന് തണുത്ത് വരുമ്പോൾ ആ ഇരിക്കുന്ന വെള്ളം മാറ്റിക്കളഞ്ഞിട്ട് അതിലേക്ക് തണുത്ത പച്ചവെള്ളം ഒഴിക്കുക അത് നന്നായിട്ട് ഇളക്കി അഞ്ച് പത്ത് മിനിറ്റ് കഴിയ ശേഷം വീണ്ടും ആ വെള്ളം വാറ്റി കളഞ്ഞിട്ട് വീണ്ടും പച്ചവെള്ളം ഒഴിക്കുക അതിന് രണ്ട് മൂന്ന് തവണ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴിയ ശേഷം അത് അരിപ്പ പോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക വെള്ളം തോർത്തിയെടുക്കാൻ വേണ്ടി വെള്ളം തോർത്തിയെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം ഇപ്പം നമ്മുടെ ശർക്കര ഉരുക്കി ഉരുക്കി തീർന്നു മാറ്റി അത് അരിച്ചെടുക്കാൻ അതുപോലെ ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഇറക്കി വയ്ക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിമും കൂടിയ സ്റ്റൗവിലേക്ക് ഒരു ഉരുളി വയ്ക്കുക ഉരുളിയിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം നെയ്യ് അഴിക്കുക നെയ്യ് ചൂടായ ശേഷം നമ്മൾ ഈ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ആ അട ഇതിലേക്ക് ഇടുക അട ഇട്ട ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക അട എല്ലാ സ്ഥലത്തേക്കും പിടിക്കുന്നതിന് വേണ്ടി ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം എല്ലാ കഷ്ണത്തിലേക്കും നെയ്യ് പിടിക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കില്ല അടിയിൽ പിടിക്കാതെ നോക്കണം ഇളയിക്കൊണ്ടേയിരിക്കണം ഇതൊരു ഏകദേശം വരണ്ട് ഒരു ബ്രൗൺ കളറിലേക്ക് വരും ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ നമ്മൾ ഇളയിക്കൊണ്ടിരിക്കുന്ന തവയിൽ കോരി നോക്കിയാൽ അറിയാം ചില ചില ശബ്ദം കേൾക്കും അതാണ് അതിൻ്റെ പരുവം ഇത്രയായി കഴിയുമ്പോൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര നമുക്ക് ഒഴിക്കാം ശർക്കര ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക വീണ്ടും നല്ല മിക്സ് ആവണം മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ആ കൂട്ടത്തിൽ അട വെന്തുകൊണ്ടേയിരിക്കും ശർക്കര നന്നായി അടയിൽ പിടിച്ച ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ഇടാം ചവരി ഇട്ട് വീണ്ടും വിളക്കിക്കൊണ്ടിരിക്കുക അത് കഴിയുമ്പോഴത്തേക്കും ഈ ശർക്കരയും അടയും ചേർന്ന് നന്നൊരു കട്ടിയായിരിക്കും അതിൽ വീണ്ടും ലൂസാക്കാൻ വേണ്ടി നമ്മൾ തേങ്ങാപ്പാൽ മൂന്നാം പാൽ ഒഴിക്കുക മൂന്നാം പാല് ഫുള്ള ഒഴിച്ച ശേഷം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക ഈ മൂന്നാം പാലാണ് അട നന്നായിട്ട് വേകാനുള്ളത് അട നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം ആദ്യം ഇത് അട വേഗം നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അടിയിൽ പിടിക്കാതെ ഇളകിക്കൊണ്ടിരിക്കണം വീണ്ടും ആ അടയും ശർക്കരയും നെയ്യും എല്ലാം കൂടി ചേർന്ന് കട്ടിയായിട്ട് വരുമ്പോൾ രണ്ടാമത്തെ പാലൊഴിച്ച് കൊടുക്കണം രണ്ടാമത്തെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം നമുക്കത് അട വെന്ത് എന്ന് ബോധ്യപ്പെടുന്ന വരെ ഇത് ഇളകിക്കൊണ്ടിരിക്കുക അട നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കട്ടി അത് കിട്ടും നമ്മുടെ പായസം ഏകദേശം വെന്ത് കഴിഞ്ഞു അടയെല്ലാം നല്ലപോലെ വെന്ത് ഒന്നും കട്ട പിടിച്ചിട്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പം മുന്തിരിയും ഇട്ട് കൊടുക്കുക അതിനുശേഷം ഏലക്ക പൊടിച്ചത് ഏകദേശം ഒരു പതിനഞ്ച് ഏലക്ക വേണം പതിനഞ്ച് ഏലക്ക പൊടിച്ച് ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളകി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഏലക്കപ്പൊടി എല്ലാ സ്ഥലത്തും മിക്സ് ആവണം മിക്സായ ശേഷം നമുക്കിനി അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാല് അതായത് തലപ്പാല് തലപ്പാല് ഇതിലേക്ക് ഒഴിക്കുക തലപ്പാല് ചുറ്റി ഒഴിച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക തലപ്പാൽ ഒഴിച്ച ശേഷം പിന്നെ തീ ഇടരുത് ഇത് ഇളക്കുകയും ചെയ്യേണ്ട അതുപോലെ തന്നെ ഇറക്കി മാറ്റി വയ്ക്കുക പായസം ഒന്ന് തണുത്ത ശേഷം അതായത് ഒരുപാട് തണുക്കണ്ട ഒരു നമുക്ക് കുടിക്കാൻ പരുവത്തിലുള്ള ഒരു ടൈം അത്ര ചൂടുള്ളപ്പോൾ പായസം ഒഴിച്ചിരിക്കുന്ന തലപ്പാല് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലായിടത്തും പിടിക്കണം വേണ്ടി എന്നിട്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ ഈ പാചകത്തിന്റെ അവസാന ഘട്ടം കഴിഞ്ഞിരിക്കുന്നു നല്ല രുചിയേറിയ കറികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സാമ്പാർ പരിപ്പ് കറി രസം അവിയൽ തോരൻ രണ്ട് പച്ചടി അതായത് വെള്ളരിക്ക പച്ചടി പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് കിച്ചടി എല്ലാം തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ കൂടെയാണ് നമ്മളൊരു പായസം അടപ്രദം വെച്ചിട്ടുള്ളത് ഇത് സദ്യ വിളമ്പുക ഇതിനകത്ത് രണ്ട് അച്ചാറുണ്ട് അത് നമ്മൾ തലേദിവസം വെച്ചാണ് അതിൻ്റെ കൂടെ സമയം കിട്ടൂല അതുകൊണ്ട് നേരത്തെ നമ്മൾ വെച്ചായിരുന്നു നമ്മളത് ഇലയിൽ വിളമ്പിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന സമയപരിധി എടുത്ത് എത്രത്തോളം സമയം കുറയ്ക്കാമോ അത്രത്തോളം സമയം കുറച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക